നമസ്കാരം സുൽത്താൻ പേഴ്സിനാളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ അഭിമാനവും അഹങ്കാരവുമായ വിക്ടോറിയ കോളേജിൻ്റെ മുമ്പിലാണ് കണ്ടില്ല ഇതാണ് നമ്മുടെ കോളേജ് അപ്പം ഇപ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്നത് ഒലവക്കോടാണ് കേട്ടോ ഒലവക്കോടിൻ്റെ കുറച്ച് അധികം കാഴ്ചയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഒലവക്കോട് പോകാം അപ്പം അതിന് മുമ്പ് ഞാൻ പറയാം നമ്മുടെ ഇന്നത്തെ വീടിൻ്റെ സ്പോൺസർ സിഗ്നേച്ചർ ബ്യൂട്ടി സലൂണാണ് അതായത് പാലക്കാട് ഹരിക്കട സ്ട്രീറ്റിലാണ് അവരുള്ളത് ഹൺഡ്രഡ് റുപ്പിക്ക് പാലക്കാട് ടൗണിൽ മുടി വെട്ടാൻ പറ്റുമോ നിങ്ങൾക്ക് തീർച്ചയായും അതൊരു ചോദിച്ചതിനായിരിക്കും പക്ഷേ അത് നമ്മുടെ സിഗ്നേച്ചറിൽ പറ്റും കേട്ടോ നൂറ് രൂപയാണ് അവിടെ ഹെയർ കട്ടിന് ചാർജ് ചെയ്യുന്നത് നമ്മൾ നോർമലി എവിടെ പോയാലും നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു കൊറോണ സമയത്ത് പക്ഷേ നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കി നൂറ് രൂപയ്ക്ക് മുടി വെട്ടി കൊടുക്കുന്ന അവർക്കൊരു ബിഗ് സലൂട്ട് നമുക്ക് കൊടുക്കാം കാരണം എൻ്റെ സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ഉൾപ്പെടെ മുടി വെട്ടുന്നത് നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കുമാണ് അപ്പോൾ തീർച്ചയായും ഒരു തവണ സിഗ്നേച്ചർ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോകാം നേരെ ഒലോക്കോട് പോകാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളുടെ കൽപ്പാത്തി പുഴയുടെ മുകളിലുള്ള പാലത്തിൻ്റെ മുകളിലാണ് ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ കൽപ്പാത്തി പുഴ നേരെ ഭാരതപ്പുഴയിലേക്ക് പോയി ജോയിൻ ചെയ്യും അപ്പം ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പാലക്കാട് നിന്ന് വരുന്ന സമയത്ത് നമ്മൾ കൽപ്പാത്തി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കണ്ടില്ലേ അതായത് ലെഫ്റ്റ് കോഴിക്കോട് നൂറ്റി മുപ്പത്തൊമ്പത് മണ്ണാർക്കാട് മുപ്പത്തെട്ട് മലമ്പുഴ റൈറ്റിലേക്ക് ഇവിടെ നിന്നൊരു ഒരു ആറോ ഏഴോ ഏഴോ കിലോമീറ്റർ അത്ര ഉണ്ടാവുള്ളൂ അകത്തേത്തറ മലമ്പുഴ അതെല്ലാം ഈ ഒരു റൈറ്റ് സൈഡിലാണ് വരുന്നത് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് നേരെ ലോക്കോഡാണ് കേട്ടോ അപ്പം ഇവിടുന്ന് ലെഫ്റ്റാണ് ലോക്കോഡ് ഇവിടുന്ന് നമുക്ക് നേരെ ലെഫ്റ്റ് എടുത്ത് പതുക്കെ ഒലോക്കോട് പോവാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ കുറച്ച് നാളായി നമ്മളുടെ വീഡിയോ ഇല്ലാണ്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എന്താ സംഭവം എന്നുള്ളത് ആക്ച്വലി നമ്മളുടെ ഗോപ്രോയും കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ടാണ് ഇനി എന്തായാലും വീഡിയോസ് ഉണ്ടാവും അപ്പം ഇത്രയും നാളില്ലാത്ത എന്തായാലും എന്താ പറയുക എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ഗോപ്രോവിൻ്റെയും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളായിട്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം കുറേ പെറ്റ് ഷോപ്പുകളുണ്ട് ഇവിടെ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് റൈറ്റ് പോകണം നമുക്ക് ടൗണിലേക്ക് പോകാൻ അഗൈൻ ലെഫ്റ്റ് പോവാം നമ്മുടെ ജൈൻ ടെമ്പിൾ ജൈൻ ടെമ്പിളിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് കേട്ടോ പോകേണ്ടത് ഇവിടുന്ന് റൈറ്റ് നമുക്ക് നേരെ ലോക്കോട് railway station Palakkad town Palakkad railway station town അല്ല പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം നമുക്ക് എന്തായാലും ഇവിടുന്ന് കയറാം ലെഫ്റ്റ് റൈറ്റ് കയറാം ഓക്കെ സാധാരണ കൂടെ ഒക്കെ നല്ല തിരക്കുണ്ടാവും ഇത്തവണ എന്തോ തിരക്കത്തിൽ കുറവാണ് അത്യാവശ്യം വണ്ടികളൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ അങ്ങനെ നമ്മൾ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് കടന്നിരിക്കുന്നു ഇവിടെ മുഴുവൻ ടാക്സി സ്റ്റാൻഡ് മറ്റുമാണ് പോലീസ് ജീപ്പ് നമ്മൾ നേരത്തെ കുറേ നാൾക്ക് മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് ഇതൊക്കെ പണി നടക്കുന്നു ഇവിടെ അപ്പോൾ നമ്മളങ്ങനെ നമ്മളുടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് എത്തുന്നു ഇവിടെ കുറേ ചിപ്സ് കടകളുണ്ട് കേട്ടോ ലൈവായിട്ട് ചിപ്സ് വറുക്കുന്ന കുറേ കടകളുണ്ട് എല്ലാം അവിടെ ലൈവാണ് ഉണ്ടല്ലേ ചുറ്റുഭാഗത്ത് മുഴുവനും ഈ പറഞ്ഞ ചിപ്സ് കടകളാണ് അപ്പോൾ ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്ന് കയറിയാലോ എന്ത് ഭംഗിയാണല്ലേ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ലേ പാലക്കാട് ജംഗ്ഷൻ ശരിക്കും നമ്മളുടെ കേരള തനിമ തുളുമ്പുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ നമ്മളുടെ മലമ്പുഴ ഡാം തൊട്ട് താഴെ കഥകളി മറ്റും നമ്മളുടെ എന്താ പറയുക കലാരൂപങ്ങൾ കണ്ടില്ലേ അപ്പം ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഓക്കെ അപ്പം നമുക്ക് പതുക്കെ പോയാൽ തിരിച്ചു പോയാലോ സെൻറ്ററിലെ ഇതൊക്കെ ഉണ്ടല്ലേ അടിപൊളിയായിട്ടില്ലേ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതുക്കെ തിരിച്ചിറങ്ങുവാണ് ഇനി നമുക്ക് നേരെ തന്നെ പോവാം ആണല്ലേ നേരെ ഒരു വഴിയുണ്ട് കുറേ നാളായി ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല എന്താ പറയുക നയന മനോഹരം എന്നൊക്കെ നമുക്ക് പറയാം അത്രയ്ക്കും ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കുറേ കാലമായിട്ടോ ചെയ്തിട്ട് പിന്നെ ഇത് രാത്രിയൊക്കെ നല്ല ഭംഗിയാണ് ലൈറ്റൊക്കെ കത്തുന്ന കാണാൻ ആ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളെല്ലാം അപ്പോൾ നമുക്ക് നേരെ റൈറ്റിലേക്ക് പോവാം നമ്മൾ പോകുന്നത് ധോണി വഴിയിലേക്കാണ് കേട്ടോ ധോണി കാണണ്ടേ നമുക്ക് ധോണി ആക്ച്വലി ഇപ്പോൾ ഓപ്പൺ ആണ് പക്ഷേ അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ സമയം ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ധോണി കയറാൻ പ്ലാനില്ല അപ്പം അങ്ങനെ നമ്മൾ പതുക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഫുൾ വ്യൂ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ ആക്ച്വലി ശരിക്കും ബസ്സിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റുന്നത് അല്ലാതെ ബൈക്കിന് പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല പക്ഷേ ബസ്സിനൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഫുൾ വ്യൂ അങ്ങ് ഉണ്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മളിപ്പം പതുക്കെ ധോണിയുടെ ആ ഒരു പരിസരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് കോഴിക്കോട് അതായത് മണ്ണാർക്കാട് മുണ്ടൂർ കോങ്ങാട് ചെറുപ്പളശ്ശേരി അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ലെഫ്റ്റ് എടുത്താൽ പോവാം ഇവിടുന്ന് റൈറ്റ് എടുത്താൽ ഒറ്റ സ്ഥലമേ ഉള്ളൂ ധോണി ഓക്കെ അപ്പം നമ്മളിവിടുന്ന് റൈറ്റ് എടുക്കുന്ന ഇവിടുന്ന് കുറച്ച് അധികം ദൂരം ഉണ്ട് ധോണിക്ക് റെയിൽവേ കോളനി അതുപോലെ തന്നെ എന്താ പറയുക കേന്ദ്രീയ വിദ്യാലയ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോകുന്ന വഴിയാണ് ഇത് റോഡൊക്കെ വളരെ മോശം കേട്ടോ റോഡ് വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശമാണ് അതുകൊണ്ടില്ലേ പോകും പാലക്കാട്ടിലൊരു പ്രധാന ടൂറിസം കേന്ദ്രമാണ് ധോണി എന്നിട്ട് പോലും അവിടേക്ക് വരുന്ന വഴി കണ്ടില്ല ഇത്രയും ദുർഘടമാണ് അപ്പോൾ ഇതാണ് കേട്ടോ റെയിൽവേ കോളനി നമ്മൾ റെയിൽവേ കോളനി വഴി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഡി ആർ എം ഓഫീസിൻ്റെ അടുത്തെത്തി കേട്ടോ ഇതാണ് ഡി ആർ എം ഓഫീസ് കണ്ടില്ലേ ഡിവിഷണൽ റെയിൽവേ മാനേജർ അപ്പം ഇത് ശരിക്കും നമ്മളുടെ ധോണിക്കുള്ള വഴിയാണ് നമുക്ക് ധോണിയിൽ അവിടെ നിന്ന് മുട്ടിക്കുളങ്ങര മുണ്ടൂർ അങ്ങനെ പല സ്ഥലത്തും അവിടെ നിന്ന് പോകാം അതുപോലെ തന്നെ മലമ്പുഴ അങ്ങനെ പല സ്ഥലത്തും പോകാം പക്ഷേ ഈ റോഡ് അവസാനിക്കുന്നത് ധോണിയിലാണ് കേട്ടോ അതാണല്ലോ ഇതാണ് ഡി ആർ എം ഓഫീസ് കണ്ടില്ലേ ട്രെയിനൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ക്യൂട്ടല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ റെയിൽവേ കോളേജ് വഴി അങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കല്ലേക്കുളങ്ങര കേട്ടോ കല്ലേക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലമാണിത് കല്ലേക്കുളങ്ങര എയ്മൂർ ഭഗവതി ക്ഷേത്രം വളരെ ഫേമസ് ആണ് നമ്മളുടെ യോധ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെ ആട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് നേരെ കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ കൈപ്പത്തി അമ്പലം എന്നൊക്കെ പറയില്ലേ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ബാക്കി നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം ഓക്കെ വാ ഇതാണ് കേട്ടോ അമ്പലം അതിമനോഹരമായ ഒരു കുളം അല്ലേ പിന്നെ അത് അമ്പലമാണ് ശരിക്കും ആ ഒരു പഴയ കാലത്തിന് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എല്ലാ അമ്പലങ്ങളും ഇങ്ങനെയാണ് പക്ഷേ എങ്കിലും കുറച്ചുകൂടെ ഒരു പഴക്കം നമുക്ക് തോന്നിപ്പിക്കുന്ന ഈ അമ്പലം കാണുമ്പോൾ അല്ലേ ശരിയല്ലേ വേണ്ടല്ലേ അമ്പലത്തിൻ്റെ ഒരു സൈഡ് വരുമ്പോൾ ചെറിയൊരു കുഞ്ഞു കുളം പക്ഷേ നിറയെ നല്ല ഭംഗിയുള്ള താമരകൾ നോക്കിയേ ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക റോസ് കളറിൽ എന്താ പറയുക റോസ് റോസ് പൂ പോലത്തെ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക താമര കണ്ടില്ലേ ഓക്കെ എത്രയാണ് നോക്കിയാൽ കുറേ എണ്ണം ഉണ്ട് ഒന്നൊന്നുമല്ല കുറേ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഇതൊരു എൻട്രൻസ് ആണ് നമുക്കിനി നേരെ അപ്പുറേ പോവാം നല്ല ഭംഗിയുള്ള കുളം അല്ലേ ഓ അടിപൊളി ആന നിൽക്കും നോക്കിയേ നല്ല അടിപൊളി ആന അല്ലേ ആനയെ കാണാൻ പറ്റില്ല ഗേറ്റിൽ ഒക്കെ ഇരിക്കുകയാണ് ഇതാണ് എമൂർ ഭഗവതി ക്ഷേത്രം ഓക്കെ ശരിക്കും അതിൻ്റെ മുമ്പിലാണ് ഇപ്പം നമ്മളുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അകത്തേക്ക് എന്തായാലും കയറുന്നില്ല അപ്പോൾ ഇതാണ് നമ്മളുടെ ഏമൂർ ഭഗവതി ക്ഷേത്രം ഓക്കെ നമ്മൾ നേരെ ഇപ്പറൊരു ജംഗ്ഷനാണ് ജോയിൻ ചെയ്തു കണ്ടില്ലേ ഇത് അകത്തേത്തറ മലമ്പുഴ റോഡാണേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ നേരെ മലമ്പുഴയാണ് അകത്തേത്തറ മലമ്പുഴയൊക്കെ പോവാം നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ ഒരുപാട് എന്താ പറയുക നെഗറ്റീവ്സ് വന്ന ഒരു സ്ഥലമാണിത് നെഗറ്റീവ്സ് മീൻസ് ഈ ഒരു നടക്കാവ് പാലം ഇവിടെ ഒരു മേൽപ്പാലം വരണം എന്നൊക്കെ ഒരുപാട് നാളായി എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നൊരു സ്ഥലമാണ് ആ ഒരു നടക്കാവ് സ്ഥലമാണ് നടക്കാവിൻ്റെ പാലമാണിത് അകത്തേത്തറ നമുക്ക് ഇനി വളരെ കുറച്ച് ദൂരം കൊണ്ട് നമുക്ക് ഒലവക്കൂടെ എത്താൻ പറ്റും ടേണില്ലേ റെയിൽവേ ഇവിടെ ആക്ച്വലി മെയിൻ ഒരു സംഭവം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ട്രെയിനുകൾ പോകുന്നുണ്ട് പല സമയത്തും വരുന്നുണ്ട് അപ്പം വരുന്ന സമയത്തെല്ലാം ഇവിടെ അടഞ്ഞു ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ദുരിതമാണ് ഓക്കെ അപ്പോൾ നമ്മളിനി പതുക്കെ നമുക്ക് ലോക്കോട് പോകാം ഓക്കെ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ പോയ ആ ഒരു വഴി എത്തി നമ്മൾ ഇതിലൂടെയാണ് മുമ്പ് പോയത് ഇപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും അതേ സ്ഥലത്തിന് എത്തിയിരിക്കുകയാണ് കണ്ടില്ലേ ഇതാണ്ടല്ലേ ഇതാണ് ആ സ്ഥലം ഓക്കേ അപ്പോൾ എന്തായാലും നമുക്ക് പോവാം നമ്മളെ വീഡിയോ തുടങ്ങിയ സ്ഥലം ഏകദേശം എത്തി കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കൽപ്പാത്തി പുഴ ഇത് ഭംഗിയാണല്ലേ പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണേ നല്ല ഭംഗിയില്ലേ അപ്പം എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത ദിവസം നല്ല വീഡിയോയിൽ കാണാം ആ വീഡിയോ ഇഷ്ടമാക്കാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ